വാക്സിൻ എടുക്കാൻ വേണ്ടി സ്വയം എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം വാക്സിൻ എടുക്കാൻ വേണ്ടി താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോയിൽ ഓപ്പൺ ആയി വരും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയി വരും അതിൽ നമ്മുടെ മൊബൈൽ നമ്പർ നൽകി ഗെറ്റ് ഒ ടി പി എന്നിടത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളുടെ മൊബൈലിലേക്ക് ഒരു ആറക്ക നമ്പർ മെസ്സേജ് ആയിട്ട് വരും ആ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് നൽകി വെരിഫൈഡ് എന്ന് കൊടുക്കും ഓപ്പൺ വെരിഫൈഡ് എന്ന് നൽകുക അതിനുശേഷം ഒരു വിൻഡോ വരും അവിടെ ആഡ് എന്ന് നൽകി നമ്മൾ ആധാർ നമ്പർ സെലക്ട് ചെയ്ത് ആധാർ നമ്പർ നൽകി അതിനുശേഷം നമ്മുടെ പേര് ആധാറിലെ പോലെ ടൈപ്പ് ചെയ്യുക ജെൻഡർ സെലക്ട് ചെയ്ത് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക ഇൻവാലിഡ് എന്ന് കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾക്ക് പതിനെട്ട് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സാകാത്തതിനാലാണ് ശനിയാഴ്ച മുതൽ പതിനെട്ട് വയസ്സ് മുതൽ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും തൽക്കാലം നമ്മൾ മുന്നോട്ടുള്ള ഒരു മാർഗത്തിന് വേണ്ടി നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിച്ച് നൽകി കാണിച്ചു തരാം നാൽപ്പത്തഞ്ച് വയസ്സ് നൽകണം വരുന്ന രീതിയിൽ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നൽകി അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുക ഷെഡ്യൂൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഷെഡ്യൂൾ അപ്പോയിൻമെന്റ് എടുക്കുക ഷെഡ്യൂൾ നൗ സെർച്ച് അവിടെ നമ്മുടെ പിൻകോഡ് നൽകി സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തുള്ള വാക്സിൻ നൽകുന്ന സെൻ്ററുകളുടെ ലിസ്റ്റ് കമ്പ്യൂട്ടറിൽ താഴെ കാണിക്കും ഡേറ്റിലൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല എന്നാണ് കാണിക്കുന്നത് സ്ലോട്ട് ഇല്ല എന്നാണ് കാണിക്കുന്നത് ഡിസ്ട്രിക്ട് ബേസിൽ സെർച്ച് ചെയ്ത് നോക്കാം ഡിസ്ട്രിക്റ്റിൽ എവിടെയെങ്കിലും ഉണ്ടാവുന്നുണ്ട് അതിന് കേരള സെലക്ട് ചെയ്ത് നമ്മുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് സെർച്ച് നൽകുക അപ്പോൾ കാണിക്കുന്നതായി പച്ച നൽകിയിരിക്കുന്നത് അവിടെ ഉണ്ട് എന്നാണ് മഞ്ഞ ഉണ്ട് എന്നാണ് കഴിയാനായിട്ടുണ്ട് എന്നാണ് മഞ്ഞിൻ്റെ അർത്ഥം മറ്റേ ബ്രൗൺ കളറിലുള്ളത് അവിടെ ഒഴിവില്ല എന്നാണ് പിന്നെ പെയ്ഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും അവിടെ പെയ്ഡ് നമ്മൾ വാക്സിൻ എടുക്കുമ്പോൾ ആ സെൻ്ററുകളിൽ പെയ്ഡ് നെയ്ത സെന്ററുകളിൽ നമ്മൾ ഫീ അടക്കേണ്ടി വരും ഗവൺമെൻറ് നിശ്ചയിച്ച ഫീ ഉണ്ടാവും പ്രൈവറ്റ് സെന്ററുകളാണത് അവിടെ ഫീ അടച്ച് തൽക്കാലം വന്ന് നമുക്ക് ബുക്ക് ചെയ്ത് നോക്കാം സമയം സെലക്ട് ചെയ്യുക കൺഫർമേഷൻ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു ഇത് കിട്ടും അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അത് ഡൗൺലോഡ് ചെയ്താൽ നമ്മൾ അതിനുള്ള പ്രിൻ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ഡൗൺലോഡ് ഓഹോ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും അമർത്താൻ മറക്കല്ലേ